ഔട്ടിങ്ങിന് പോവാണ് അപ്പൊ അച്ഛനില്ല അപ്പൊ ഞാനും അമ്മയും മുന്നിൽ കൂടിയിട്ട് മെട്രോയിൽ പോവാണ് എങ്ങോട്ടാണെന്ന് അറിയില്ല എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നുണ്ട് അറിയാം നിങ്ങളും വായോ നമുക്ക് ഒരുമിച്ച് എന്താ അറിയാം okay I'm a bad boy, can you be my bad girl? ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ ബൈ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം സുഖാഴ്ച മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ഇതാണ് മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ മുമ്പ് അവിടെ കാണിച്ചിട്ട് തന്നിട്ടുണ്ട് ഇത് അൽവാക്ര മെട്രോ സ്റ്റേഷനാണ് ഞങ്ങളിതിപ്പോൾ നേരെ എങ്ങോട്ട് എവിടേക്കാണെന്ന് അറിയുന്നല്ലോ ഇങ്ങോട്ടേക്കോ പോകുന്നുണ്ട് ആ നേരത്തെ ഞാൻ ഉറക്കം പറഞ്ഞതായിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാണ് ഞങ്ങളിപ്പോൾ അൽവക്ര പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങളിപ്പോൾ എങ്ങോട്ടേക്കോ പോവാണ് മീറ്റപ്പാണോ ചേട്ടൻ്റെ സംഭവം ആണല്ലേ സർപ്രൈസ് പൊളിഞ്ഞു ഒരാള് കൂടെ ഉണ്ടായിരുന്നു ചേട്ടന്റെ ഫ്രണ്ടാണ് ഇനി പിന്നെ കാണാം So we have reached Ralbida station. ah, fighting! Video. सरस्वती 이 알아보잖아. 뭐지? Thank you. ആൻഡ് സിസ്റ്റർ ആണ് പിന്നെ പിന്നെ അതെ അങ്ങോട്ടേക്ക് പോവാം ഇത് Gautham this is Soham That's Shiva, Gokul, and that's Huzaifa. That is now that is Sophina. Now somewhere. I'll show you when I get them in my Hello. Hello. അതായത് അച്ഛനേട്ടാ ലോകത്തിലെ ചളി പറയുന്ന ആളാണ് പോണത് അവിടെ with the vlog. Okay, so this is Zaira. She's one of my friends. She's going down. Bye. Bye. Bye. Bye. Okay then, come for the next video. Can I include you in my vlog? Okay. Okay, so this is Davosmita. She's one of my friend and now she's going. So, bye. <laughs> Todo